നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ജനുവരി ഏഴാം തീയതി ശനിയാഴ്ച കാലത്ത് ഇന്ത്യൻ ടൈം പതിനൊന്ന് മണിക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് സെഷൻ അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കടം വരാതെ ജീവിക്കണം എന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ സെഷൻ എന്ത് പറഞ്ഞാലും ഒരു വാല്യൂ അഡീഷൻ ആയിരിക്കും അപ്പോൾ ഇതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം ശനിയാഴ്ച ജനുവരി ഏഴാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് താങ്ക്